വന്നിട്ട് ബെല്ല ബി ഞാൻ പറഞ്ഞു എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റി ബെല്ല ബി എന്നാക്കിയിട്ടുണ്ടെന്ന് സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇപ്പോൾ എനിക്ക് നിങ്ങളത് വലിയ ടാങ്ക് പറയാം നമുക്ക് ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഇപ്പോൾ ഏതാണ് ഫിഫ്റ്റി ത്രീ ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് കണ്ടന്റ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൈ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ ആയിരുന്നു ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് സബ്സ്ക്രൈബറിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഫിഫ്റ്റി സബ്സ്ക്രൈബർ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഫേവറേറ്റ് യൂട്യൂബ് ചാനൽസിൻ്റെ പാ കണ്ടന്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് മോസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും പറയാറുണ്ട് ഈ ഇതുപോലത്തെ favourite YouTube channel part two ചെയ്യാൻ അതിന് വേണ്ടിയാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എമഗസിൻ്റെ ഗെയിം കിട്ടപ്പോൾ ചിലവർ സിദ്ധു അയ്യൊക്കെ എൻ്റെ ചോദിച്ചു നീ വ്ളോഗ് ബ്ലോഗിംഗ് ഒക്കെ നിർത്തിയോ ഗെയിമിങ്ങിലേക്ക് മാറിയോ ഞാൻ പറയാം നമ്മൾ ഗെയിമിങ് കുറച്ച് നമ്മുടെ കണ്ടന്റിലേക്ക് കൂടുതൽ Maria. ഞാൻ ഫേവറേറ്റ് ബുക്സാണ് പാർട്ട് വണ്ണ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് തരാം ഓക്കെ എൻ്റെ ഫസ്റ്റ് യൂട്യൂബിൽ എന്താണെന്ന് വെച്ചാൽ ടൈറ്റൻ ഗെയിമിംഗ് ആണ് ഞാൻ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ ജയ്ഹോ താനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയ്ഹോ തന്നെ ഒരു യൂട്യൂബ് ചാനലിന്റെ മെയിൻ ചാനലിന്റെ ഉള്ളൊരു ചാനൽ കൂടെയാണ് ടൈറ്റൻ ഗെയിമിംഗ് ഗെയിമിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് കുറേ ഗെയിംസ് ഒക്കെയാണ് നല്ല പുതിയ പുതിയ തരത്തിലുള്ള വെറൈറ്റി ഗെയിംസ് ഒക്കെയാണ് അതിനകത്ത് ഇടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് എന്താ ഇഷ്ടപ്പെടും ഞാൻ എപ്പോഴും കാണാറുണ്ട് ഞാൻ എമംഗസ് ഒക്കെ അത് അത് നോക്കി അതിന്റെ പ്രീ പ്ലാനിങ് ആയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് സോ അത് അന്ന് ഞാൻ എമംഗസ് വിക്ടറി ആയാലും ഇതുപോലത്തെ വീഡിയോസ് കണ്ടിട്ടാണ് എനിക്ക് ടൈറ്റൻ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റെ അതിൻ്റെ അകത്ത് കയറി പോകും പിന്നെ എനിക്കുള്ളത് ജെബി ഫാമിലി ജയ്ഹോത്താൻ്റെ തന്നെ ഒരു ഫാമിലി ചാനലാണ് അവരുടെ കുട്ടിയും അവരുടെ ഭാര്യയൊക്കെ ആയിട്ടുള്ള ഒരു ഫാമിലി ചാനൽ നല്ല പുതിയ പുതിയ വ്ളോഗ്സ് ആഴ്ചയിലിടും അവർക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഉണ്ട് ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ തരാം നിങ്ങൾക്ക് എല്ലാവർക്കും അത് എന്തായാലും നല്ല ഫണ്ണി ആയിട്ടുള്ള അവരുടെ ഫാമിലി ലെമൺ ചാലഞ്ചാണ് അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ആക്കിയിട്ട് കഴിക്കുന്നു അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾക്ക് അത് കാണുമ്പോഴാണ് മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സസ്പെൻസ് ഫുൾ അതിനകത്ത് പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ലേഡീസ് ഫസ്റ്റ് ജയ്ഹോത്താൻ്റെ company Titan Titan digital media നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും ടൈറ്റൻ ഡിജിറ്റൽ മീഡിയ നമ്മുടെ എറണാകുളത്ത് ബ്ലൂ മാളിൽ ടൈറ്റൻ വാച്ചസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതും ഇവരുടെ തന്നെയാണ് സിംഗപ്പൂരിലാണ് ടൈറ്റൻ ഡിജിറ്റൽ മീഡിയ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദൂരമൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല അവരുടെ കമ്പനി ജോലി ചെയ്യുന്ന കുറച്ച് ലേഡീസ് ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനലാണ് ലേഡീസ് ഫസ്റ്റ് ഇതിന്റെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആണ് ജയ്ഹോത്താൻ തൊട്ട് ലേഡീസ് ഫസ്റ്റ് വരെ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് I am very happy that's most interesting part അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ലേഡീസ് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഇതിൻ്റെ അകത്ത് ചെയ്തിരുന്ന വാട്സ് ഇൻ മൈ ബാഗ് അതുപോലെ കുറേ വീഡിയോസ് അതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ തരത്തിലുള്ള വ്ളോഗ്സ് ഒക്കെ എനിക്ക് കാണാൻ പറ്റും പിന്നെ എന്താ ഒരു ഹാപ്പി ഫാമിലി ഒരു ഹാപ്പി ഫാമിലി അമ്മു ആണെങ്കിൽ ചാനൽ പറഞ്ഞ അമ്മു ചേച്ചി എന്ന് വെച്ചാൽ ഇത് കേട്ട ഭ്രാന്താണ് എന്താണെന്ന് അറിഞ്ഞൂടാ നമ്മുടെ യൂട്യൂബില് നമ്മുടെ യൂട്യൂബ് യൂട്യൂബില് എല്ലാ ഫുഡീസിനും അറിയാവുന്ന ഏറ്റവും ഫേമസ് ചാനലായിരിക്കും ഒരു ഹാപ്പി ഫാമിലി നമ്മുടെ പ്രിയ ചേച്ചി ആ റൂം ടൂറൊക്കെ കാണിക്കുന്നതാണ് നല്ല രസമുണ്ട് പിന്നെ അവരെല്ലാ ദിവസവും പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് നമുക്ക് റിവ്യൂ ചെയ്ത് കൊണ്ട് തരും ദാറ്റ്സ് എ പെർഫെക്റ്റ് ചാനൽ പിന്നെ നമുക്കുള്ളത് മീൻ പിടിച്ചിട്ട് ലോകത്ത് ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് മറ്റേ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടാവുന്നത് ഫിഷിംഗ് ഫ്രീസിന് തന്നെ ആയിരിക്കും അവരെല്ലാ ദിവസവും ഒരു പെറ്റിനെ വാങ്ങിക്കും അത് നമ്മള് നമ്മള് വിചാരിക്കുന്ന ഒരു സാധാരണ പറ്റുന്നില്ല ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പെറ്റ്സിനൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ള ഒരു ആന്റി മറ്റേ മീൻ വെട്ടുന്നത് അമ്മു ചേച്ചിക്ക് അത് ഭയങ്കര അമ്മു ചേച്ചി ആണെങ്കിൽ ഒരു ഹാപ്പി ഫാമിലി ഇങ്ങനെ ഫിഷിംഗ് ഫീസ് പറഞ്ഞ മലയാളം യൂട്യൂബ് ചാനൽസ് അങ്ങനെ കാണാറൊന്നുമില്ല ഞാൻ ഇംഗ്ലീഷാണ് ഫുൾ കാണാറ് സോ അതാണ് ദാറ്റ്സ് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് പിന്നെ ഞാൻ ഈ எனக்கு கமெண்ட் செய்யணும் கொஞ்சம் தட்டாட்டில்